ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇന്നത്തെ വീട്ടിലേക്ക് പോയാലോ hi friends welcome back to dark do dark do ഞാൻ മറ്റൊരു പുതിയ വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്ന മെഴുകുത്തിരിയും അതുപോലെ തന്നെ കോയിനും വെച്ചിട്ടുള്ള പ്രിന്റിങ് എക്സ്പെരിമെൻ്റ് ആണ് എന്തായാലും നമുക്ക് വീഡിയോ കണ്ടുവന്നാലോ ഹായ് ഫ്രണ്ട്സ് നമുക്ക് പ്രിന്റ് ചെയ്യാൻ ആരംഭിച്ചാലോ നമുക്ക് പ്രിന്റ് ചെയ്യാൻ ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു മെഴുകുത്തിരിയാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു A four sheet A four sheet ആവണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട്ബുക്കിൻ്റെ പേജസ് ഒക്കെ എടുക്കാം പിന്നെ നിങ്ങൾ പ്രിന്റ് ചെയ്യാൻ ഏത് പേപ്പറാണ് ഉദ്ദേശിച്ച ആ ഒരു പേപ്പർ ഞാൻ ഇവിടെ ന്യൂസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പേപ്പർ വേണമെങ്കിലും എടുക്കാം പിന്നെ ഒരു കോയിൻ ഇനി നമുക്ക് പ്രിന്റ് ചെയ്യാൻ തുടങ്ങിയാലോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു നമ്മൾ നേരത്തെ എടുത്തു വെച്ച എ ഫോർ ഷീറ്റിൻ്റെ മുകളിൽ മെഴുകുത്തിരി അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ആവും വിധം തേച്ചു കൊടുക്കുക പ്രിൻ്റ് ചെയ്യാനുള്ള പേപ്പർ എടുത്ത് ഏത് ഭാഗത്താണ് പ്രിൻ്റ് ചെയ്യുന്നത് അത് അത് മറച്ചു പിടിച്ച് ആ ഒരു ഭാഗത്ത് കോൺ കൊണ്ട് ഒരച്ചു കൊടുക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഇതേ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മളിപ്പോൾ മുകളിൽ പ്രിൻ്റ് ചെയ്തിട്ടിരിക്കുന്നത് മിറർ വൈസ് ആണ് അത് നമുക്ക് ഇനി എങ്ങനെ മിറർ അല്ലാതെ നമ്മൾ സാധാരണ ബുക്കിലേക്ക് വായിക്കുന്ന രീതിയിൽ എങ്ങനെ ആക്കാമെന്നാണ് നമുക്ക് നോക്കേണ്ടത് അതിന് സിമ്പിളാണ് ഇത് വീണ്ടും അതുപോലെ ഒരു മെഴുകുതിരി അതിൻ്റെ സൈഡ് അതിൻ്റെ താഴത്തായിട്ടൊന്ന് ആക്കുക എന്നിട്ട് അതൊന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് വരച്ചു കൊടുത്താൽ നമ്മളുടെ പണി തീർന്നു കേസ് അപ്പോൾ നമ്മൾ പ്രിൻ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അടിപൊളിയായിട്ട് തന്നെ കാണാനുണ്ട് ഇനി നമുക്ക് ഫോട്ടോകളിലൊക്കെ പ്രിൻ്റ് ആവുണ്ടോ എന്ന് നമുക്ക് നോക്കണം അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഫോട്ടോയാണ് നമ്മൾ പ്രിൻ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ മെഴുകുതിരി തേച്ച് കൊടുക്കാം ഗ്യാസ് സിലിണ്ടറിൻ്റെ ഫോട്ടോ അതിലേക്ക് പ്രിൻ്റ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ശ്രമം കൂടി നടത്തുകയാണ് ഇനി ഈ പേപ്പറിലുള്ള ഫോട്ടോകൾ നമുക്ക് പ്രിൻ്റ് ചെയ്തെടുത്താലോ അടിപൊളിയായി തന്നെ ഫോട്ടോകളൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കളർ പേപ്പർ വെച്ചിട്ട് പ്രിന്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കളർ പേപ്പറിൽ ഒരിക്കലും പ്രിന്റ് ആവില്ല ഗെയ്സ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടാണ് കാണുന്നത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ഒരു പുതിയ വീഡിയോ പിന്നെ കാണുന്നവരെ ഗുഡ് ബൈ